ഒരു കപ്പിന് വീണ്ടും അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ ചെടികളാണെങ്കിൽ അഞ്ചെന്നുള്ളത് എട്ടോ പത്തോ ആയാലും കുഴപ്പമില്ല ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu Ponnappan welcome to my channel നോക്കിയേ നമ്മുടെ ചീര ടവർ ഗാർഡനിലെ ചീര കൃഷിയാണ് കേട്ടോ ഏകദേശം മുപ്പതെണ്ണോളം ഉണ്ട് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഒരു നാലഞ്ചെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ഒരു നാലഞ്ച് അംഗങ്ങളുള്ള ഒരു വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ഉടനെ തന്നെ എടുക്കാം പക്ഷേ ഇതിന് നല്ല വളം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും ചീര കൃഷി ചെയ്യണമെന്നും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ വളത്തിൻ്റേതായ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമുക്ക് ചീരയ്ക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് വളങ്ങൾ അതും വളരെ ചിലവ് കുറച്ചും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് ഉപയോഗിച്ചും ഒക്കെ ചെയ്യാവുന്ന അഞ്ച് വളങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ വളരെ സീറോ ബഡ്ജറ്റിൽ ചെയ്യാവുന്ന ഒരു വളം കാണിച്ചിരുന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ പലർക്കും അത് കിട്ടണം എന്നില്ല അപ്പോൾ അത്തരം കേസുകളിൽ നമ്മുടെ വീട്ടിലുള്ളതും അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ലിക്വിഡായിട്ടുള്ള വളങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ ചീരയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് ഗ്രോത്ത് കിട്ടാനായിട്ട് വെള്ളം അല്ലെങ്കിൽ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേസ്റ്റും അല്ലെങ്കിൽ പുറത്തുനിന്ന് നമുക്ക് വാങ്ങിക്കുന്നതുമായിട്ടുള്ള അഞ്ച് അടിപൊളി വളങ്ങൾ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചീരയ്ക്ക് വേറൊന്നും ഒഴിക്കേണ്ട ആഴ്ചയിൽ ഒരിക്കൽ അത് ഒഴിച്ചു കൊടുത്താൽ രണ്ടാഴ്ചയൊക്കെ കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ചീര വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അത് ചെടിച്ചട്ടിയിലാണെങ്കിലും നമ്മുടെ പറമ്പിലാണെങ്കിലും എവിടെ കൃഷി ചെയ്താലും അത് നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് അഞ്ച് വളങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്ന വളം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ തേയിലച്ചണ്ടിയാണ് ഇതിപ്പോൾ ഞാൻ വീട്ടിലെടുത്ത് ഞാനല്ല വീട്ടിലെ വൈഫും മമ്മിയൊക്കെ തേയിലച്ചണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് ഒന്നോ രണ്ടോ ആഴ്ച എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നിറയെ കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഒരു കപ്പാണെങ്കിൽ അതിനകത്ത് രണ്ട് കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് രണ്ട് ദിവസം വെള്ളത്തിൽ വെക്കുക എന്നിട്ട് അതിന് ശേഷം ഇത് ഒരു രണ്ടിരട്ടയും കൂടെ വെള്ളം ചേർത്ത് നമുക്ക് നമ്മുടെ ഇതിന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ തേയില വേസ്റ്റിൽ അല്ലെങ്കിൽ തേയിലയിൽ നൈട്രജൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് ദ്രവരൂപത്തിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഈ ചെടികളുടെ വളർച്ചയ്ക്ക് നല്ലതാണ് അപ്പം ചീരയ്ക്ക് ഏറ്റവും നല്ല ഒരു വളമാണ് നമ്മുടെ വീട്ടിലുള്ള സീറോ കോസ്റ്റിലുള്ള ഈ ഒരു തേയില വേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു രണ്ട് ദിവസം ഒന്ന് അലിയാനായിട്ട് വയ്ക്കുക ഒന്ന് കുതിരാനായിട്ട് വെക്കുക അപ്പോൾ ഇതിൻ്റെ രണ്ടരട്ടിയും കൂടെ വെള്ളം ചേർത്ത് നമുക്ക് ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നു വരും അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തേയില വേസ്റ്റ് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് എടുക്കാവുന്ന വീട്ടിലുള്ള പച്ച ഇലകൾ ഇത് ശീമക്കൊന്നയുടെ ഇലയാണ് ശീമക്കൊന്നയോ അല്ലെങ്കിൽ കണുക്കന്നയോ അതുപോലുള്ള ഏത് കൊന്നയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഈ വേസ്റ്റ് പുല്ല് അല്ലെ കളകളെന്ന് പറയുന്ന അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്കൊന്ന് അരച്ചത് ഒരു കപ്പ് അതുപോലെ തന്നെ കഞ്ഞിവെള്ളം രണ്ട് കപ്പ് അപ്പോൾ ഇത്രയും വെള്ളം നമ്മളൊന്ന് വെച്ചതിന് ശേഷം അതിൻ്റെ കൂടെ ഒരു രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചെടികൾക്ക് ഒഴിക്കാം അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ ഇത് നമുക്ക് ഒരു മൂന്ന് ദിവസം ഞാൻ വെച്ചിരുന്നതാണ് ഇത് നമ്മുടെ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കൽ ഒഴിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് ചീര വളർന്നു വരും അപ്പോൾ സീറോ കോസ്റ്റിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ വളമാണ് കേട്ടോ ഇത് സൂപ്പർ വളമാണ് അപ്പോൾ നമുക്ക് തേയില വേസ്റ്റ് ഒരാഴ്ച ഒഴിച്ചു കൊടുക്കാം അടുത്ത ആഴ്ച നമുക്ക് ഈ ശീമക്കുന്നയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പച്ചില വളം ഒഴിച്ചു കൊടുക്കാം അത് നല്ലൊരു വളമാണ് അപ്പോൾ നമുക്ക് അടുത്ത മൂന്നാമത്തെ വളം എന്ന് പറയുന്നത് നമ്മുടെ ചാണകപ്പൊടിയാണ് ഇപ്പോൾ പച്ച ചാണകവും ഒന്നും എല്ലാവർക്കും കിട്ടാനില്ല പക്ഷേ ചാണകപ്പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ ചാണകപ്പൊടി നമുക്ക് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ചീരയ്ക്ക് അഴിക്കുക ചീരയ്ക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇത് ഡയറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വളം ഇത് വലിച്ചെടുക്കുന്ന സമയത്തേക്കും ചീരയുടെ കാലാവധി കഴിയും അത് പൂ പിടിച്ചു പോവുകയും ചെയ്യും പക്ഷേ ഈ ചാണകപ്പൊടി നമുക്ക് വെള്ളത്തിൽ അലിയിച്ച് ആ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചീര വളർന്ന് കിട്ടും അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത് ഒരു മഗ് ചാണകപ്പൊടി എടുക്കുക അതിനകത്തേക്ക് ഒരു അഞ്ച് കപ്പോളം വെള്ളം ചേർക്കുക എന്നാലേ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണിത് ഈ ചാണകപ്പൊടിയിലേക്ക് അഞ്ച് കപ്പ് അതായത് ഒരു കപ്പിന് അഞ്ച് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന നാലാമത്തെ വളം എന്ന് പറയുന്നത് കോഴിവളമാണ് പക്ഷേ ഇത് എല്ലാവർക്കും കിട്ടണമെന്നില്ല പക്ഷേ കോഴിവളം ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല വളമാണ് കാരണം അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും കോഴിവളമൊക്കെ കാരണം കോഴിവളം ഉപയോഗിക്കാൻ പലർക്കും പേടിയാണ് ഇതിന് ചൂടുണ്ട് എന്നുള്ള രീതിയിൽ പലർക്കും പേടിയാണ് പക്ഷേ വളരെ സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് കോഴിവളം ഈ കോഴിവളം ചെയ്യേണ്ടത് ഞാൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയല്ല ഈ പറഞ്ഞതുപോലെ തന്നെ വെള്ളത്തിൽ അലിയിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഇതും നമ്മൾ പറഞ്ഞതുപോലെ ഒരു കപ്പ് കോഴിവളം അഞ്ചിരട്ടി വെള്ളം ചേർക്കുക അഞ്ച് കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഇത് വെള്ളത്തിലിട്ട് വെക്കുക അപ്പോൾ നമ്മുടെ ഒരു കപ്പ് കോഴി വെള്ളത്തിൽ അഞ്ച് കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഞാൻ വെച്ചിരിക്കുന്നതാണ് ഇതൊരു മൂന്ന് ദിവസം നമ്മൾ വെക്കുക അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു കപ്പിന് വീണ്ടും അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ ചെടികളാണെങ്കിൽ അഞ്ചെന്നുള്ളത് എട്ടോ പത്തോ ആയാലും കുഴപ്പമില്ല ഇത് കാരണം അല്പം വീര്യം കൂടിയ വളമാണ് ഇത് അടിപൊളി വളമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അഞ്ചിരട്ടി വലുതാണെങ്കിൽ അഞ്ചിരട്ടി വെള്ളം ചെറുതാണെങ്കിൽ എട്ടോ പത്തോ ഇരട്ടി വെള്ളം ചേർത്ത് നമ്മൾ നമ്മുടെ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല സൂപ്പർ വളമാണിത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടും അഞ്ചാമത്തെ വളവും ഏറ്റവും സൂപ്പർ വളം എന്ന് പറയുന്നത് നമ്മുടെ കപ്പലിൻ്റെ പിണാക്കാണ് അപ്പോൾ നമുക്ക് എല്ലാ വീടുകളിലും ഒന്നും കിട്ടണമെന്നില്ല പക്ഷേ കപ്പലിൻ്റെ പിണാക്ക് നമുക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിക്കാനും കിട്ടും ഏകദേശം അൻപത് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് കിലോയ്ക്ക് വില എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു നൂറ് ഗ്രാം ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം അത് ഒരു കപ്പിന് അഞ്ച് കപ്പ് വെള്ളം അതായത് അഞ്ച് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ചീരയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പർ വളമാണ് അപ്പോൾ അത് പെട്ടെന്നാണ് അതിൻ്റെ ഗ്രോത്ത് നമുക്കറിയാൻ പറ്റുന്നത് ഈ ഓരോ വളത്തിനും അതിൻ്റെതായ ഗ്രോത്ത് നമുക്ക് പെട്ടെന്നറിയാം നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ ഏതാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഓരോ ആഴ്ചയിലും നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ കയ്യിലുള്ള ഈ വേസ്റ്റാക്കി കളയുന്നതും അതുപോലെ തന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതുമായ ഈ അഞ്ച് വളങ്ങൾ ഏറ്റവും നല്ല വളങ്ങളാണ് നിങ്ങളതൊന്ന് ഉപയോഗിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾ ഏത് വളമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ റിസൾട്ടും കൂടെ പറഞ്ഞേക്കുക അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഏതാണ് കുറച്ച് ബെറ്റർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ തേയില വേസ്റ്റ് ആണെങ്കിൽ അത് കുറച്ച് ഗ്രോത്ത് കുറവായിരിക്കും കാരണം അത് തേയില നമ്മൾ തിളപ്പിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് അതേസമയം വേസ്റ്റ് ആയിട്ടുള്ള തേയില ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും അപ്പോൾ അത് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം തേയില വേസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ പച്ചിലവെള്ളം അത് രണ്ടും വളരെ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതുപോലെ നമ്മുടെ ചാണകമാണെങ്കിലും ഉണക്ക ചാണകത്തിന് വലിയ റേറ്റ് വരുന്നില്ല കോഴിവളത്തിനും വലിയ റേറ്റ് വരുന്നില്ല പക്ഷേ കോഴിവളവും ചാണകമാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റും അതായത് കുറച്ച് അളവുണ്ടെങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ വെള്ളം ചേർത്ത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ കപ്പലിൻ്റെ പിണ്ണാക്ക് നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം പക്ഷേ അതും നല്ലൊരു എഫക്റ്റാണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ആഴ്ച ആഴ്ച നമുക്ക് ഇഷ്ടമുള്ള വളങ്ങൾ അത് ദ്രവരൂപത്തിൽ തന്നെ ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ തൽക്കാലം നമുക്ക് ഈ വീഡിയോ നിർത്താം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണോ വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരേക്കും ബൈ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിളവെടുക്കാം ഇപ്പോൾ അത്യാവശ്യം എല്ലാം നന്നായിട്ട് നമുക്ക് പറിക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഞാനിത് കട്ട് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ നോക്കിയേ ഒരെണ്ണത്തിൻ്റെ വലിപ്പം കണ്ടോ അപ്പോൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഈ ഒരു ഒന്നോ രണ്ടോ ശിഖരം നിർത്തി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അടുത്ത ഒരു ഇതിനും കിട്ടും നോക്കിയേ കണ്ടോ